നമസ്കാരം കൂട്ടുകാരെ ഗ്രീൻ ടി വിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹൃദയാഘാതത്തെപ്പറ്റി ഒരു വിവരണവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഹൃദയാഘാതത്തെ ചെറുക്കുന്നതിനുള്ള പ്രതിവിധികളും എന്താണെന്ന് നോക്കാം ആദ്യമായി ഹൃദയാഘാതം ഉണ്ടാകാനുള്ള കാരണത്തെപ്പറ്റി പറയാം പുകയിലയുടെ ഉപയോഗം രക്തത്തിലെ ഉയർന്ന കൊളസ്ട്രോളിന്റെ നില പ്രമേഹം ഉയർന്ന രക്തസമ്മർദ്ദം അമിതവണ്ണം മാനസിക സമ്മർദ്ദം മദ്യപാനം മുതലായ കാര്യങ്ങൾ ഹൃദയാഘാതം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഹൃദയാഘാതത്തിനുള്ള സാധ്യത കുറയ്ക്കുവാനായി താഴെ പറയുന്ന കാര്യങ്ങൾ ചെയ്യുക ബ്രേക്ക്ഫാസ്റ്റ് അതിരാവിലെ തന്നെ കഴിക്കുകയും രാത്രിയിലെ ഭക്ഷണം ഏഴു മണിക്കും എട്ടു മണിക്കും ഇടയിൽ കഴിക്കുവാൻ ശ്രദ്ധിക്കുകയും രാത്രിയിലെ ഭക്ഷണത്തിൽ മിതത്വം പാലിക്കുകയും ചെയ്യുക എണ്ണയുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ശുദ്ധമായ തേങ്ങ ആട്ടിയ എണ്ണ തന്നെ ഉപയോഗിക്കുക മുളകുപൊടി മല്ലിപ്പൊടി മുതലായവയും സ്വന്തമായി പൊടിപ്പിച്ച് ഉപയോഗിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് പഴങ്ങളും പച്ചക്കറികളും സലാഡും ധാരാളം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുവാൻ ശ്രദ്ധിക്കുക കൂടാതെ ഫാസ്റ്റ് ഫുഡ് മൈദ കൊണ്ടുണ്ടാക്കിയ ആഹാര സാധനങ്ങൾ കടകളിൽ നിന്നും വാങ്ങുന്ന പൊരിച്ചതും വറുത്തതുമായ സാധനങ്ങൾ ബേക്കറി സാധനങ്ങൾ മുതലായവയും ഒഴിവാക്കേണ്ടതാണ് ചെറു മത്സ്യങ്ങൾ മത്തി ചാള മുതലായവയും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഹൃദയത്തിലെ ബ്ലോക്ക് മാറാനുള്ള ഒറ്റമൂലി കറ്റാർ വാഴ നീര് ഇഞ്ചി നീര് വെളുത്തുള്ളി നീര് ചെറുനാരങ്ങ നീര് എന്നിവ സമാസമം രാവിലെയും വൈകിട്ടും കഴിച്ചാൽ ഒരാഴ്ച കൊണ്ട് വ്യത്യാസം ഉണ്ടാകുന്നതാണ് ഹാർട്ട് അറ്റാക്ക് സംഭവിച്ച് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് വരുന്ന സന്ദർഭത്തിൽ ശക്തമായി ചുമയ്ക്കുവാൻ ശ്രമിക്കുകയും മറ്റാരെങ്കിലും അടുത്തുണ്ടെങ്കിൽ നെഞ്ചിൽ ശക്തമായി സമ്മർദ്ദം ചെലുത്തി ശ്വാസമെടുക്കുവാൻ സഹായിക്കുകയും ഉടനടി ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്യേണ്ടതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുകയും ഈ ചാനലിലെ മറ്റു വീഡിയോകൾ കാണുവാൻ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക